ഹൈ ഫ്രണ്ട്സ് ഞാൻ ദീപോപ്പനപ്പൻ വെൽക്കം ടു മൈ ചാനൽ നമുക്കിന്ന് പാഷൻ ഫ്രൂട്ട് കൃഷിയെക്കുറിച്ച് കൂടുതൽ അറിയാം നോക്കിയേ എൻ്റെ പാഷൻ ഫ്രൂട്ടാണിത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് ഇതിനകത്ത് നിറയെ പഴുത്ത കായകളൊക്കെ ഉണ്ടായിരുന്നു അത് പിള്ളേർ പറിച്ചു കളഞ്ഞു ദേവരുത്തി അവിടെ നിന്ന് ചിരിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്കിന്നറിയാം ഈ പാഷൻ ഫ്രൂട്ട് പ്രധാനമായിട്ടും രണ്ട് ഇനങ്ങളാണുള്ളത് അതായത് മഞ്ഞയും പർപ്പിളും ഇത് പർപ്പിൾ നിറത്തിലുള്ളതാണ് ഈ പാഷൻ ഫ്രൂട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ കായ് ഫലം ഉണ്ടാകുന്നത് സെപ്റ്റംബർ ഒക്ടോബർ മാസത്തിലാണ് ഇത് നടാൻ പറ്റിയ സമയം എന്ന് പറയുന്നത് നമ്മുടെ ഈ മഴ സമയത്താണ് ഈ മഴ സമയങ്ങളിൽ ഇത് നമുക്ക് പെട്ടെന്ന് നട്ടു വളർത്തിയെടുക്കാനായിട്ട് സാധിക്കും ഇത് പ്രധാനമായിട്ട് നമുക്ക് കുരുവിട്ടും അതുപോലെ തന്നെ തണ്ട് മുറിച്ചുമാണ് ഇത് നടുന്നത് അപ്പോൾ നമ്മൾ കുരുവാണ് പാകി കളിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ എവിടെയെങ്കിലും പാകി മുളപ്പിച്ചതിന് ശേഷം അത് പറിച്ച് നടുന്നതാണ് ഏറ്റവും നല്ലത് അല്ലെങ്കിൽ നമുക്ക് ഇതിനകത്തുനിന്ന് നല്ല ആരോഗ്യമുള്ള കമ്പ് മുറിച്ച് നമുക്കിത് നടാൻ സാധിക്കും അതുപോലെ തന്നെ പാഷൻ ഫ്രൂട്ട് കുട്ടികൾക്ക് ഇതിൻ്റെ ഗുണത്തെക്കുറിച്ചൊന്നും കൂടുതൽ പറയേണ്ട കാര്യമില്ല കാരണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഇവിടെയാണെങ്കിലും അവർ അത് ജ്യൂസ് അടിച്ച് കുടിക്കുക അതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും നമ്മുടെ കുട്ടികളോ അല്ലെങ്കിൽ മുതിർന്നവർക്കോ ഒക്കെ ഷുഗർ ഉള്ളവർക്കും ഒക്കെ ഇത് നല്ലതാണ് അപ്പോൾ ഇത് എല്ലാ വീട്ടിലും ഇത് വെച്ച് പിടിപ്പിക്കണം ഇത് പ്രധാനമായിട്ടും നല്ല വെയിലുള്ള സ്ഥലത്ത് തന്നെ വേണം വെച്ച് പിടിപ്പിക്കാനായിട്ട് ഇപ്പോൾ നമ്മൾ ടെറസിലൊക്കെ ആണെങ്കിൽ ഇതിൻ്റെ ഇതിൻ്റെ വിളവെന്ന് പറയുന്നത് ഇരട്ടി വിളവായിരിക്കും നമുക്ക് കൂടുതൽ വിളവ് നമുക്ക് ലഭിക്കും ടെറസിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ പക്ഷേ ഇതിപ്പോൾ എൻ്റെ ഈ പുളിയൊക്കെ നിന്നതുകൊണ്ട് ഒരല്പം ഇര ഇരൾച്ചയിലാണ് നിൽക്കുന്നത് എന്നാലും നല്ല രീതിയിൽ തന്നെ ഇത് വിളവ് തരുന്നുണ്ട് ഇതിൻ്റെ പ്രധാന പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമെന്നല്ല ഇതിപ്പോൾ പഴുക്കുന്നത് പിള്ളേരാണെങ്കിലും പറിച്ചുകൊണ്ട് പോകും അതുകൊണ്ട് അത് പഴുത്തൊന്നും കാണിക്കാനായിട്ട് ഇപ്പം രക്ഷയില്ല കാരണം ഒത്തിരി ഉണ്ടായിരുന്നു പഴുത്തത് അത് മമ്മിയും പിള്ളേരും കൂടെ പറിച്ചു ഞാനത് വീഡിയോ ചെയ്യുമെന്നുള്ള ഒരു ഐഡിയ അവർക്കില്ലായിരുന്നു അപ്പോൾ ഇത് നന്നായിട്ട് കായ്ക്കാനായിട്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാനിപ്പോൾ പറഞ്ഞുതരാം ഇത് കണ്ടോ ഇതിപ്പോൾ പൂവ് കായായി വരുന്നതാണ് അപ്പോൾ ഇത് എല്ലാം ഒരുമാതിരി എല്ലാ പൂവും തന്നെ കായാകാറുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് നല്ല രീതിയിൽ വളം ചെയ്ത് കൊടുക്കണം അതുപോലെ തന്നെ ചെറിയ ചെറിയ നുറുങ്ങ് വിദ്യകളൊക്കെ ഞാൻ പ്രയോഗിക്കാറുണ്ട് അത് ഏതൊക്കെയാണെന്ന് നമുക്കിപ്പം നോക്കാം അപ്പോൾ അതിനു മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഇത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് മറ്റ് കർഷകരായ കൂട്ടുകാർക്കെല്ലാം ഒന്ന് ഇതൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഇതിനകത്ത് പ്രധാനമായിട്ടും ഈ കായ്ച്ചയുടെ പ്രശ്നം ഉണ്ടാവും കായ്ച്ച കുത്തി ഇത് ഒരുമാതിരി ചുരുണ്ടിരിക്കുന്ന ഒരു അവസ്ഥയുണ്ടാവും ഇപ്പോൾ ഇത് നമ്മുടെ ഇതിനകത്ത് കുറവാണ് പക്ഷേ ചില സമയത്ത് ഇത് കൂടുതലുണ്ടാകാറുണ്ട് അതിന് ഞാനിത് ഒരു ക്യൂലാർ കെണിയാണ് ഇത് വെച്ചിരിക്കുന്നത് നോക്കി ഇതിനകത്ത് മുഴുവൻ കായ്ച്ച ഇതിനകത്ത് മുഴുവൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് മഴയാണെങ്കിൽ കുഴപ്പമില്ല നല്ലൊരു സാധനമാണ് പിന്നെ ഇതിൻ്റെ വേറൊരു കാര്യം നമുക്ക് ഇത് നമ്മുടെ തോട്ടത്തിൽ തന്നെ കെട്ടിത്തൂക്കിയിടണമെന്നാണ് ഇവർ പറയുന്നത് പക്ഷേ എൻ്റെ ഒരു അനുഭവത്തിൽ എനിക്ക് തോന്നുന്നത് ഇത് ഈ തോട്ടത്തിൽ ഒരു അല്പം ഒന്ന് അകത്തി മാറ്റി അതായത് ഇപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് നിൽക്കുന്നതിൽ നിന്ന് അതിൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു മരത്തിലോ വല്ലതും കെട്ടിയിടുകയാണെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത് കാരണം കീടങ്ങളെ ഇത് ആകർഷിക്കും ഒന്നാമത് ഇത് ആകർഷിച്ചതിന് ശേഷമാണ് ഇത് ചത്തുപോകുന്നത് ഇത് മറ്റൊരു മരത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ വന്ന് ആകർഷിച്ച് അത് പോയിക്കോളും അല്ലാന്നുണ്ടെങ്കിൽ എല്ലാ പുറത്തുള്ള കീടങ്ങളെല്ലാം ഇവിടെ വരാനായിട്ട് ഇടവരും അതിനകത്തുനിന്ന് ഇപ്പം ഒരു തൊണ്ണൂറ് ശതമാനം ചത്താലും പത്ത് ശതമാനമെങ്കിലും ഇവിടെ തന്നെ നിൽക്കാനായിട്ട് ഇടവരും അപ്പോൾ അതുകൊണ്ട് ഒരല്പം മാറ്റിയാണ് നടന്നതെങ്കിൽ ഇവിടെയുള്ള കീടങ്ങളെല്ലാം അങ്ങോട്ട് മാറാനായിട്ട് ഇടവരും അപ്പോൾ ഇതിന് ഇത് നമുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പ് കാണിച്ചതുപോലെ നമ്മുടെ തുളസിക്കണി ഇതിന് നല്ലതാണ് തുളസിയിലെയും തുളസിയില പി ഒന്ന് ഞെരടിയിട്ട് ഇതുപോലൊരു കുപ്പിക്കകത്തിട്ട് നമ്മൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളതാണ് അതിട്ട് കഴിഞ്ഞാൽ അത് വളരെ എഫക്റ്റീവാണ് കാഴ്ചയെ മാറ്റാനായിട്ട് അത് അത് മാത്രമാണ് ഇതിനകത്ത് ചെറുതായിട്ടൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് അല്ലാതെ മറ്റ് കീടങ്ങളോ ശല്യങ്ങളോ ഒന്നും ഇതിനകത്ത് വരാറില്ല പാഷൻ ഫ്രൂട്ടിൻ്റെ വേര് ഇവിടുന്നാണ് തുടങ്ങുന്നത് അപ്പോൾ ഇതിന് നല്ല രീതിയിൽ ജലസേചനം കൊടുക്കണം എപ്പോഴും വെള്ളം അത്യാവശ്യമാണ് ഇതിന് ഏറ്റവും വെള്ളം കൂടുന്നതനുസരിച്ചാണ് ഇതിന് നല്ല രീതിയിൽ നമുക്ക് ഫലം കിട്ടുന്നത് അതുകൊണ്ട് തന്നെ ഞാനൊരു ട്യൂബ് ഇതിൻ്റെ ചുവട്ടിൽ തന്നെ ഇട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല രീതിയിൽ തന്നെ വെള്ളം കൊടുക്കണം അതുപോലെ തന്നെ ഞാൻ നമ്മളിപ്പോൾ നടുമ്പോഴാണെങ്കിലും ഇതിനെ നല്ല രീതിയിൽ വളം ചെയ്യണം ജൈവവളമാണ് ഞാനിത് നട്ടപ്പോൾ ചെയ്തിരുന്നത് ആട്ടിൻ കാഷ്ടം ഇട്ടിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള പച്ചിലകളും എല്ലാം കൂടെ ചേർത്ത് നട്ടതിന് ശേഷമാണ് ഇത് നട്ടത് ഇപ്പം നമ്മൾ വെള്ളം ഇട്ട് കൊടുത്താലും അതൊന്ന് മണ്ണിൽ കൊത്തി ഒന്ന് ഇളക്കി കൊടുത്ത് കൊത്തി ഇളക്കി കൊടുക്കണം പിന്നെ ഞാൻ ഒഴിക്കുന്ന വേറൊരു ജൈവവളം എന്ന് പറയുന്നത് നമ്മുടെ കോഴിവളത്തിൻ്റെ കോഴിവളം ഡൈല്യൂട്ട് ചെയ്തതാണ് അത് ഞാൻ ആഴ്ചയിൽ രണ്ട് പ്രാവശ്യമെങ്കിലും അത് ഒഴിച്ചു കൊടുക്കാറുണ്ട് കാരണം ഇത് നല്ല രീതിയിൽ ചെടി വളരാനും അതുപോലെ തന്നെ പുഷ്പിക്കാനും ഒക്കെ ആയിട്ട് നല്ലതാണ് നമ്മുടെ ഈ കോഴിവളം അതൊന്ന് ഡൈല്യൂട്ട് ചെയ്ത് വേണം ചെയ്ത് കൊടുക്കാൻ അതിൻ്റെയും വീഡിയോ ഞാൻ ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ അതെല്ലാവരും ഒന്ന് കണ്ടു നോക്കി അത് നല്ല രീതിയിൽ ചെയ്യണം അപ്പോൾ ഇത് നല്ല രീതിയിൽ ഏറ്റവും നല്ല രീതിയിൽ വളം ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ ഇതിൻ്റെ വിളവ് ലഭിക്കുകയുള്ളൂ അതുപോലെ തന്നെ ഇതിന് നന്നായിട്ട് കാ അതായത് പൂവ് കൊഴിഞ്ഞു പോകാതെയും നല്ല രീതിയിൽ വളർച്ചയ്ക്കും കാപിടുത്തത്തിനും എല്ലാമായിട്ട് ഞാൻ ചെയ്യുന്നത് നമ്മുടെ ഫിഷ് അമിനോ ആസിഡാണ് ഈ ഫിഷ് അമിനോ ആസിഡ് നമുക്കൊരു പത്ത് എം എൽ ഒരു ലിറ്റർ വെള്ളം എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിന് ഒഴിച്ചു കൊടുക്കാം അത് വളരെ നല്ലതാണ് ചെടികൾക്കെല്ലാം നല്ലതാണിത് അപ്പോൾ ഇപ്പം ഞാൻ ഒരു രണ്ട് ലിറ്റർ വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതിനകത്തേക്ക് നമ്മൾ ഈ ഫിഷ് അമിനോ ആസിഡ് ഒഴിച്ചു കൊടുത്തു അപ്പോൾ ഇത് നമുക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഇതൊരു രണ്ടാഴ്ച കൂടുമ്പോഴൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ് പിന്നെ ഈ പറഞ്ഞതുപോലെ മഴയുള്ള സമയത്ത് ചെയ്യാതിരിക്കുക അപ്പോൾ ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത് നിറയെ പൂവുണ്ടാകാനും കായുണ്ടാകാനും ഒക്കെ വളരെ നല്ലതാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കണം അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ പാഷൻ ഫ്രൂട്ടിൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉള്ളത് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീണ്ടും നല്ലൊരു വീഡിയോയിലൂടെ അടുത്ത ദിവസം കാണാം അതുവരേക്കും ബൈ അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം തക്കാളി എങ്ങനെയാണ് പെട്ടെന്ന് അതായത് പൂടുന്ന സമയത്ത് തക്കാളിക്ക് കൊടുക്കേണ്ട വളം ഏതൊക്കെയാണെന്നും അതുപോലെ തന്നെ ചെടികൾ മുട്ടിടുമ്പോഴും ഒക്കെ ചെയ്യേണ്ട വളങ്ങൾ ഏതൊക്കെയാണെന്നുള്ള ഒന്ന് രണ്ട് വീഡിയോസ് എല്ലാം നമ്മൾ ഈ അടുത്ത് തന്നെ ചെയ്തിരുന്നു അതെല്ലാം വീട്ടിലെ വേസ്റ്റ് ഉപയോഗിച്ച് നമുക്ക് സീറോ കോസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാമാണ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് അത് കാണാത്തവർ ജസ്റ്റ് എൻ്റെ ചാനലിലൊന്ന് കയറി കാണുക സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് വീഡിയോയുടെ സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്യുക അതിൽ ഓൾ എന്നുള്ള ആ ബട്ടൺ കൂടെ ഒന്ന് പ്രസ് ചെയ്യുക അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക്